welcome back to another video ഫാദർ സ്കിച്ചു ഒക്കെ അപ്പം ഞാൻ നിങ്ങളുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ പുതിയ ഇൻട്രോ മേക്കർ ആയിട്ട് ആയിട്ടാണ് അപ്പം ഞാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഇൻട്രോ ഉണ്ടാക്കി വെക്കുക അതൊരു പ്രൊഫഷണൽ പ്രോ മോൾ ഇൻട്രോയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്ന ഓൺലൈൻ ഇൻട്രോ മേക്കർ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇൻട്രോ മേക്കർ ആ ഓൺലൈൻ ഇൻട്രോ മേക്കറിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് റെൻഡർ ഫോർസ് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇൻട്രോ മേക്കർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിലേക്ക് ഉള്ള ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് മാത്രം കാര്യം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകാം പക്ഷെ നിങ്ങൾ വീഡിയോ എങ്ങനെയാണ് ഈ ഇൻട്രോ മേക്കറിലൂടെ ഇൻട്രോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻട്രോ മേക്കർ എന്ന് മനസ്സിലാ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിവരമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അവസാനം എന്നൊക്കെ കിട്ടുന്നുണ്ട് ഒരു ഒക്കെ അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെയും വന്ന് ഈ വീഡിയോ കാണേണ്ടി വരും അതിനുവരാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ അവസാനം ഇന്ന് പോയി ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോയിലേക്ക് പോകാൻ ഞാൻ ലാഗ് അടുപ്പിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് നേരെ ഗൂഗിൾ ക്രോം എടുക്കുക ഓക്കെ ഗൂഗിൾ ക്രോം എടുക്കുക എന്നിട്ട് നമ്മളുണ്ട് Renderforest okay R E N D E R forest okay forest എടുക്കാം അത് നമുക്ക് ഗൂഗിൾ പേ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വരും കാണും റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം ഉണ്ടാവും അത് കയറി നിൽക്കുക അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണും ഗെറ്റ് സ്റ്റാർട്ടഡ് നിൽക്കുമ്പോൾ ആ വീഡിയോ കയറി നിൽക്കുക ഫോട്ടോ ക്രിയേറ്റിൽ വീഡിയോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് വീഡിയോ കയറി നിൽക്കുക അപ്പോൾ ഫസ്റ്റിലല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സംഭവം ഇരിക്കുന്ന സെക്കൻഡിലാണ് ഓക്കെ സംഭവം സെക്കൻഡിലാണ് സെക്കൻഡ് എടുക്കുക ആ ഗ്ലിച്ചിൻ്റെ സംഭവം ഓക്കെ അപ്പോൾ ഒരു കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്വിഫ്റ്റ് ഗ്ലിച്ച് കാണോ സ്വിഫ്റ്റ് ഗ്ലിച്ച് ലോകം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അത് അത് കയറി നിൽക്കുക അപ്പോൾ നമുക്ക് ക്രിയേറ്റ് നൗ കാണാം അല്ലെങ്കിൽ പ്രിവ്യൂ ആണെങ്കിൽ മുകളിൽ ആ പ്ലേ ബട്ടൺ കയറി പ്രിവ്യൂ കാണാം അല്ലെങ്കിൽ ക്രിയേറ്റ് നൗ നിൽക്കുക നമുക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലോഡിങ് ആവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കേട്ട് ആഡ് ടെക്സ്റ്റും എഡിറ്റ് ഇമേജും കാണും അപ്പോൾ യുവർ ലോഗോ ഹിയർ ഉണ്ടോ അവിടെയാണ് നമ്മുടെ ഫോട്ടോ നമ്മൾ ഇപ്പോൾ നമുക്ക് ആഡ് ടെക്സ്റ്റ് എടുക്കാം ആദർശ് സ്കെച്ചൂസ് ബ്ലോഗ്സിന് അടിച്ചു കൊടുത്തു ശരിക്കും മറ്റേതിൽ സബ്സ്ക്രൈബ് അടിച്ചേക്കണം ഓക്കെ എന്നിട്ട് എഡിറ്റ് ഇമേജിൽ പോയിട്ട് ആഡ് നിൽക്കുക അപ്പോൾ അപ്ലോഡ് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ ബ്രൗസ് നോക്കിയിട്ട് റീസെൻ്റ് ഇപ്പോൾ എടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ലോഗോ എടുത്തു ഇതൊക്കെ ഒരു സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും കാരണം അത് ചെയ്യണമെങ്കിൽ സൈൻ ഇൻ ചെയ്യണം അപ്പോൾ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യണം അവിടെ നിന്ന് അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാത്തവരാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുക നമുക്ക് വെരിഫിക്കേഷൻ കോഡും വന്നു ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലോഡിങ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം ഓക്കെ ഒന്നുകൂടി അപ്ലോഡ് നിൽക്കാം എന്നിട്ട് ബ്രൗസ് നിൽക്കുക ആ ലോഗ് എടുക്കുക ഇത്രയും സംഭവമായിട്ടുണ്ട് നമുക്ക് പിന്നെ ക്രോപ്പ് ചെയ്യാം ഓക്കെ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ക്രോപ്പ് ചെയ്യാം നമുക്ക് എങ്ങനെയും ക്രോപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അവസാനം ഫിറ്റ് നെക്കിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് സംഭവം റെഡി കണ്ടോ അത് ലോഡായിക്കൊണ്ടിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ആവും ആയി അപ്പോഴത്തേക്കും നമുക്കിനി അടുത്ത് നിന്ന് ആ ലെയറിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റും മോണിലൊക്കെ അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ലെയറിൻ്റെ സംഭവത്തിൽ കയറി നിൽക്കുക കറക്റ്റ് സംഭവം കറക്റ്റാണ് പക്ഷെ അതിനു മുമ്പ് ഈ ലോഡാണ് ഓക്കെ ലോഡ് കറക്റ്റ് ആകുമ്പോഴേ അത് സംഭവമാവുള്ളൂ നമ്മൾ ഈ ലെയറിനൊക്കെ overall look and feel your animation അപ്പോൾ കണ്ടോ ലെഫ്റ്റ് അല്ല ആ റൈറ്റ് സൈഡത്തെ മോൾ സംഭവമൊക്കെ ഓക്കെ അപ്പോൾ ഡാർക്ക് തീമിൽ വരും മറ്റേതാണെങ്കിൽ വൈറ്റ് തീമിൽ വരുള്ളൂ ഓക്കെ അപ്പോൾ ഡാർക്ക് തീമായോടെ ഞാൻ അതെടുത്തിരിക്കുന്നത് എന്നിട്ട് പ്ലേയർ നിൽക്കുമ്പോൾ ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിൻ്റെ ലോ ക്വാളിറ്റി ആണെങ്കിൽ വാട്ടർ മാർക്ക് ഉണ്ടാകും പക്ഷേ ഫ്രീ ആണ് പക്ഷേ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ സെവൻ ട്വൻറ്റി അത് എച്ച് ഡി വേർഷൻ ആയിരിക്കും കിട്ടണം പക്ഷേ നമുക്ക് പൈസ കൊടുക്കണം ഓക്കെ വാട്ടർ മാർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ലോ ക്വാളിറ്റി എടുത്തു വീഡിയോസിന് ക്യൂ എന്ന് കാണിച്ചു നമുക്കാണെങ്കിൽ അത് വേണമെങ്കിൽ കഴിയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വഴി വരുന്ന സംഭവം അത് വേണമെങ്കിൽ വേണ്ട കുഴപ്പമില്ല നമുക്ക് സംഭവം റെഡി ലോഡായി കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഗ്ലിച്ച് ലോഗോ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ ബാ ത്രീ സിക്സ്റ്റി പി ആണ് ശരിക്കും പറഞ്ഞത് കിട്ടുന്നത് അപ്പോൾ സംഭവം ലോഡായിട്ടുണ്ട് നമ്മളിന് ഡൗൺ നമ്മളിന് ഡൗൺലോഡ് മാത്രം നിൽക്കുക അപ്പം നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം ഈ സംഭവം ഓക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സൂപ്പറാണ് കേട്ടോ സംഭവം സൂപ്പറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊരു നല്ല വീഡിയോ അടുത്ത നല്ല വീഡിയോ കാണാം നമുക്ക് അപ്പോൾ സീസൺ ബൈ